ഈ കാണുന്നത് ഒരു ഏതോ ഒരു യൂറോപ്പിൽ നിന്ന് ഇറക്കിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ചിത്രമാണ് അതിൽ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് ഇറങ്ങിയുള്ള പത്രമാണ് അപ്പോൾ അതിൽ പറയുന്നത് അവിടെ ഇറ്റലിയിൽ ഇറ്റലിയാണല്ലോ ക്രിസ്ത്യൻ സഭയുടെ എന്ന് തന്നെ പറയാവുന്ന സെൻ്ററാണ് അവിടെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ അപ്പോൾ അവിടെ കരിക്കുറി പെരുന്നാൾ നടത്തിയില്ല അത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വൈറസിനെ പേടിച്ച് സർവശക്തനായ ദൈവം നേരിട്ടുണ്ടാക്കിയ സഭയാണ് കത്തോലിക്ക സഭ എന്ന് ഇവർ ഇവർ ആവശ്യപ്പെടുന്നു പക്ഷേ സർവശക്തനേക്കാളും വലുതാണ് കൊറോണ എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് അതായത് അതിനാൽ ഇന്നത്തെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം തീയതി മാർച്ച് മനോരമയിൽ മനോരമയിൽ പറയുന്നത് അവിടെ ആളുകളോട് കുർബാനയ്ക്ക് പള്ളിയിൽ പോകണ്ടെന്ന് അതായത് ഇന്നലെ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടെന്നാണ് പറഞ്ഞത് പകരം വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റിലൂടെ കുർബാന കാണാം യാത്രയ്ക്ക് ഭയമാണ് ഒരു ദൈവ ദൈവത്തിൻ്റെ കാൽ ഭയമാണ് കുറവനെ കുറവനയെ ദൈവം സർവശക്തനാണെങ്കിൽ കുറവനിൽ അവരെ രക്ഷപ്പെടുത്താനല്ലേ ഉള്ളൂ ഞാൻ പലരോടും ചോദിക്കാറില്ല നിങ്ങൾ പള്ളിയിൽ പോകുന്ന വഴി അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന വഴി പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അവർ നേരെ പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കായിരിക്കും അതായത് ഈ ദൈവത്തോട് ഭക്തിയും ദൈവത്തെ ഭയമുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു ജാതി ഹിപ്പോക്രസിയാണ് അവർക്ക് ശരിക്കും അറിയാം ഈ ദൈവം എന്നുള്ളത് ഇല്ല എന്ന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിൽ ചെറുപ്പം മുതലേ അവരുടെ അമ്മമാർ നൽകിയ ഭയം ദൈവഭയം എന്നൊരു സാധനമുണ്ട് അതാണ് പ്രശ്നം ഈ പാസ്കൽസ് വേജർ നമ്മളുടെ ഒരു തിയറി ഉണ്ട് അതായത് നമുക്കൊന്നുകിൽ ദൈവത്തിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം പക്ഷേ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചില്ല പക്ഷെ ദൈവം ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും അദ്ദേഹത്തെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷെ ദൈവമില്ല എന്ന് എൻ്റെ വെക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ അതായത് ദൈവത്തിൽ വിശ്വസിച്ച് നടന്നാൽ നമുക്ക് കുഴപ്പമില്ല ആ നേരത്തെ ദൈവത്തിൽ വിശ്വസിക്കാതെ നടന്നാൽ പ്രശ്നമാണ് എന്നാണ് പാസ്കൽ സവേജർ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ലാഭം എന്നാണ് അല്ലെങ്കിൽ മെച്ചം എന്നാണ് പാസ്കൽ പറഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ഒരു ലക്ഷക്കണക്കിന് ദൈവമുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ചാൽ ഏത് ദൈവമാണെന്ന് അറിയാതെ എന്തെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചാൽ പ്രശ്നമാണ് എന്താ വെച്ചാൽ മിക്ക ദൈവങ്ങളും തന്നെ പ്രത്യേകിച്ച് അള്ളാഹും യഹോവയൊക്കെ ഭയങ്കര അസൂയാലുക്കളാണ് വേറെ വേറെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന അവർ അവരിൽ വിശ്വസിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര അലർജിയാണ് അപ്പോൾ അതറിയാതെ വിശ്വസി ശരി സത്യമായ ദൈവം എന്നറിയാതെ വിശ്വസിക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയവുമുണ്ട് അതാണ് ഈ കാണിക്കുന്ന നമ്മുടെ നാട്ടുകാർ കാണിക്കുന്നത് അവർക്കറിയാം ഇതൊക്കെ വെറുതെ തട്ടിപ്പണെന്ന് കൂടാതെ ഇവരെല്ലാവരും പറയുന്നത് സ്വർഗത്തിൽ പോകുന്നു നല്ലോണം ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു അങ്ങനെയെങ്കിൽ പടി പടുകിഴവനായാലും പിന്നെ നമ്മൾ ചികിത്സിക്കുന്ന ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ എന്തായാലും മരിക്കും അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ സ്വർഗത്തിൽ പോകുന്നതല്ല ഈ ചികിത്സിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജോൺ പോൾ രണ്ടാമന ആ മാർപ്പാപ്പയ്ക്ക് ആണ് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കാലം മാർപ്പാപ്പയായിട്ട് ഇരുന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അൽഷൈമീസോ പാർക്കിൻസസ് ഡിസീസോ എന്തോ വന്നിങ്ങനെ വരച്ച് വരച്ച് വരച്ച് വരച്ച് പത്ത് ഇരുപത്തഞ്ച് കൊല്ലോ കുറേ പത്തിരുപത് നാലഞ്ച് കൊല്ലമെങ്കിലും ഇരുന്നെന്നാണ് എൻ്റെ അറിവ് എന്തിനാണ് ഈ പാട് കഴിക്കുന്നത് നല്ല കാലത്ത് ചികിത്സിക്കാതെ അങ്ങോട്ട് പോയാൽ പോരെ സ്വർഗത്തിൽ ചെന്ന് അവിടെ സുഖമായിട്ടിരിക്കല്ലേ ഈ അസുഖ അൽഷൈമേഴ്സും ഇതൊക്കെ ദൈവം അപ്പം തന്നെ ഇങ്ങനെ ക്യൂർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതൊക്കെ വെറുതെ വായ കൊണ്ട് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യമില്ല നമ്മളും പട്ടികളെ പോലെ അല്ലെങ്കിൽ പശുക്കളെ പോലെ മരണത്തോടെ എല്ലാം കഴിയുമെന്ന് പക്ഷേ വായിട്ടടിക്കുന്നതിന് യാതൊരു കുറവുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉംറ നിർത്തി വെച്ചിരിക്കുകയാണ് സൗദി അറേബ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ദൈവം എന്താ ചെയ്യുന്നതെന്ന് ആർക്കൊരു രൂപവുമില്ല ആ നേരത്തെ കൊറോണ എന്ത് ചെയ്യുമെന്ന് മിക്കവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ ഇനിയിപ്പോൾ ആക്കി ആക്കേണ്ടി വരും പക്ഷെ ആക്കിയ ഒരു പ്രശ്നമുണ്ട് നേർച്ച കിട്ടില്ല പുരോഹിതന്മാരുടെ മുഖ്യ അവർക്ക് വേണ്ടിയാണ് എല്ലാ മതങ്ങളും അല്ലാതെ മനുഷ്യർക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയൊന്നുമില്ല ഇതിൻ്റെ മുഖ്യ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് പുരോഹിതന്മാർക്കാണ് അവർക്ക് നേർച്ച വീഴണമെങ്കിൽ ആളുകൾ പള്ളിയിൽ ചെല്ലണം അവരുടെ അടുത്ത് ചെല്ലണം അല്ലെങ്കിൽ നേർച്ച കിട്ടില്ല പക്ഷെ ആക്കിയാൽ പിന്നെ ഓൺലൈൻ നേർച്ച ആക്കാവുന്നതേ ഉള്ളൂ അതും നടത്താൻ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ ഇനി പള്ളിയിൽ വേണ്ട അമ്പലങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഓൺലൈൻ കുർബാന ഓൺലൈൻ നേർച്ച അല്ല ഇനി അതിൻ്റെ ആവശ്യം എന്താണ് പണ്ട് ദൈവത്തിനെ മനുഷ്യർ സാധാരണ മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണ്ടാണ് ഇടയ്ക്ക് മാർപ്പാപ്പയും പുരോഹിതന്മാരെയും നിർത്തിയെന്നൊക്കെയാണ് ഈ പുരോഹിതന്മാർ അവരുടെ ദൈവത്തിൻ്റെ എന്താണ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണത്രേ ഇനിയിപ്പോഴേ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെ നാട്ടുകാരോട് സംസാരിക്കാൻ പേടിയാണ് അതിന് വേറെ ഇൻ്റർനെറ്റിൽ കൂടി സംസാരിക്കാനാണ് പോകണം വേണം ദൈവത്തിന് നേരിട്ട് ഇൻ്റർനെറ്റ് വെച്ചാൽ പോരെ ഒരു വലിയ കുറേ സർവേഴ്സ് അവിടെ ഒരു ക്രിസ്ത്യൻ സെർവർ ഒരു മുസ്ലിം സെർവർ ഹിന്ദു സെർവർ പിന്നെ ബാഹായി സെർവർ പിന്നെ നാൽപ്പതിനായിരം ക്രിസ്ത്യാനികളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഓരോ സെക്ഷനും ഓരോ സെർവർ അവിടെ വെച്ചാൽ ദൈവം അവരോടെങ്കിലും സംസാരിച്ചാൽ പോരെ അവിടെ നേരിട്ട് കുർബാന എല്ലാം പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ നേരിട്ട് സർവറിൽ കൂടി അങ്ങോട്ട് ഈ ഇതിൻ്റെ ഇടയിൽ ഇനി ഒരാളുടെ ആവശ്യം എന്താണ് പുരോഹിതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകത്തത് ഇനി അതും പോരാ ഇപ്പോൾ ഹജ്ജ് ഹജ്ജ് വരുമ്പോൾ അതിൽ വലിയ പ്രത്യേക ഒരു ഏറ്റവും വലിയ സംഭവമാണ് ചെകുത്താനെ കല്ലെറിയുന്നത് ഇനി ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊച്ചിയിലിരുന്ന് എനിക്ക് അവിടെ കല്ലെറിയാം ഇവിടെ ഒരു ബട്ടൺ നിൽക്കിയാൽ മതി കല്ല് ടെം നമ്മുടെ തോക്കി കൂടി പൊക്കോളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കല്ലറയിലും മറ്റേ മറിച്ച് കുർബാനയുടെയും ഇതിനെയും കൊല്ല അവിടുത്തെ വേറൊരു കാരണം ബലി മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് സൗദി അറേബ്യ മെക്കയിലെ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുന്ന് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇനിയും മെക്കയിലോ മദീനയിലോ ഒന്നും പോകേണ്ടി വരില്ല വത്തിക്കാനിൽ പോകേണ്ടി വരില്ല പിന്നെ ബിഷപ്പിന്റെ കൈ മുത്തണമെന്ന് നിർബന്ധമാണ് അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കൈ മുത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല എന്നാലും ചെയ്യാവുന്ന ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അതും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ദൈവം ഇനി ഇതെല്ലാം ശരിക്കും ദൈവവും മനുഷ്യനും നേരിട്ട് ഉള്ള ഇന്റർനെറ്റ് കണക്ഷനിൽ കൂടി ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം വിശ്വാസികൾക്ക് എന്ത് പറയാനുണ്ടെന്ന് എനിക്ക് അറിയില്ല